Good morning, everybody. Good morning നിങ്ങൾക്ക് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം നിങ്ങളുടെ മൈക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത് can you hear me yes ma'am ആ okay okay okay sir good morning good morning sister Uh, before we start our class, just we'll uh, spend a few minutes in prayer. So, hi all. Fine. <laughs> okay. Uh, we uh, only 14 are there present now. Uh, is there anybody from uh, another study center here? All are from our study center now, 14183. Okay. So you will be given uh, Excel sheet for the attendance. I have to put your attendance. The study center will be providing it. Uh, you have to fill it up. Okay. And for each session, a separate attendance is needed. Since you are a second year student, you know everything. Uh, we were doing it for the face-to-face -face counseling session. Okay. The same way you have to do it. Um, then uh, uh, in between, uh, one session means for two hours. Uh, in between, if you need, if you feel to have a break, you can just raise your hands or just put your message here in the chat box. If you want to communicate anything, you can uh, put a message in the chat box. Okay. Am I audible to all? Yes, yes. Yes, sister. Yes, sister. Yes, okay. sister. okay, anyway, after a long time, I'm happy to see you all here. Uh, I think you all miss uh, to come here, no? Uh, so, uh, this is our first class. Uh, we are also doing it for first time because uh, last time we all finished our class by the time only. that time only lockdown started and this is our first class from our study center. So we, for us also, it is a first experience. Okay. So we'll, uh, we will enjoy the session. Uh, I don't think uh, that uh, uh, just listening, it's not only just simply listening, you can also contribute. This is just like a discussion. Okay. Um, so uh, when you want to talk, you can unmute your mic and respond. Okay. Otherwise, it will be boring for you and for me. The attendance sheet already put, you can just go to the uh, link and then put your attendance. Okay. So today's class is on uh, MCFT 006 Applied Social Psychology. So you know uh, you have three uh, theory in uh, second year two compulsory courses and one other one is the third one is your optional course. Optional course means എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതല്ല അത് നിങ്ങളുടെ സ്പെഷ്യലൈസ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കോഴ്സാണ് അത് അതിന് അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും ഇതിൻ്റെ രണ്ട് zero zero seven and zero zero six you will get class theory classes First we finish the theory classes then will go for the practical classes for the practical classes we didn't get the approval yet so will wait for it uh, MCFT uh, 006 on applied social psychology. Uh, നമുക്കറിയാം നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ് സോഷ്യൽ ഗ്യാതറിങ് അല്ലേ ഹലോ <laughs> നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മളെ കേരളൈറ്റ്സ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് നമ്മളുടെ ഗ്യാദറിംഗ് ആണ് ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്നു അത് നമ്മുടെ that's a part of our culture and right part of our culture so ഈ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും കയ്യില് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ കിട്ടിയ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ സോ ഈ ഒരു കോഴ്സ് ഈ ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് or how it will help you it will help you to understand human development from socio psychological perspective അല്ലേ സോ ഒരു കുട്ടി എന്താ പറയുക നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരുന്നു അല്ലെ after our birth we grow and develop our selves okay so അതൊരു അതിന് എന്താണ് ഒരു സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് uh, എന്താണ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ് uh, അല്ലെങ്കിൽ കൾച്ചർ um, എങ്ങനെ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിൽ എന്നാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജനനത്തിന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏത് റിലീജിയനിലാണെങ്കിലും നമ്മൾ അതിനൊരു ചടങ്ങുണ്ടല്ലേ ഒന്നെങ്കിൽ പേരിടല് മാമോദീസ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നു അതാണ് ആ കുട്ടിയുടെ ഏറ്റവും ആദ്യം അതൊരു കൾച്ചറാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയണത് നമ്മൾ മനുഷ്യൻ ഇത് ഈസ് എ ഹ്യൂമൻ മെയ്ഡ് ആണ് കാല ഓരോ കാലത്തിനും അനുസൃതമായിട്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തതാണ് കൾച്ചർ എന്നാണ് നമ്മുടെ പഠനങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും നമുക്ക് മനുഷ്യന്റെ കാലഘട്ടത്തിൽ ജനത്തിന് അല്ലെങ്കിൽ പിന്നീട് ഓരോ കാര്യങ്ങൾക്ക് വിവാഹം മരണം മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓരോ ചടങ്ങുണ്ട് നമ്മൾ ഒരുമിച്ച് കൂടും നമ്മൾ സന്തോഷിക്കുന്നു ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല യാതനങ്ങൾ സാധിച്ചിരുന്നില്ല എല്ലാത്തിനും ലിമിറ്റഡ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വീർപ്പുമുട്ടൽ തന്നെയായിരുന്നു അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ നമ്മളുടെ ലൈഫിനെ എത്രയധികം സ്വാധീനിക്കുന്നു എന്നുള്ളത് കാരണം we all are social beings right social beings അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ culture is the man made part of the environment which is created and changed by human beings it includes language beliefs models art laws customs and everything else that makes us members of human culture and civilisation society and uh, particular social groups within it. അല്ലേ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ലാംഗ്വേജ് ബിലീവ്സ് നമ്മുടെ പർട്ടിക്കുലർ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ എന്തെല്ലാം മോറൽസ് ആണ് ആർട്ട് ലോസ് കസ്റ്റംസ് റിച്വൽസ് എല്ലാം അതെല്ലാം പർട്ടിക്കുലർ രീതിയിൽ നമ്മളത് ഫോളോ ചെയ്യുമ്പോഴാണ് സൊസൈറ്റി നമ്മെ അംഗീകരിക്കുകയുള്ളൂ Otherwise, they will see us uh, something uh, rebel or disobedient persons. അപ്പോൾ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ കവർ ചെയ്യാൻ കവർ ചെയ്യുക basic concepts related to culture and socialisation describe theoretical perspectives explaining the influence of culture and socialization on development. Uh, how culture and socialization influence on our development. Discuss cultural variations in child rearing practices across infancy, early childhood, middle childhood, and adolescence. And understand the unique features of socialization, including gender, and socialization in the Indian context. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം socialisation is a process through which children acquire the knowledge values and standards of a culture to become effective functioning members of their society. അപ്പം നമുക്കറിയാം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് തന്നെ പ്രത്യേക ഒരു കൾച്ചറുണ്ട് അത് നമ്മൾക്ക് നമ്മളുടെ പാരമ്പര്യമായിട്ട് നമ്മളുടെ പാരൻസിൽ നിന്ന് ഫോർ പാരൻസിൽ നമ്മൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് നമ്മളത് ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ആ ഒരു പ്രോസസ്സിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കൾച്ചർ ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുക അപ്പോൾ അത് ഓരോ നമുക്ക് ഇന്ത്യൻ കൾച്ചറിനെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കൾച്ചറുണ്ട് അതിൻ്റെ സോഷ്യലൈസേഷൻ പ്രോസസ് പ്രോസസ്സ് വ്യത്യാസമുണ്ട് ഈവൻ നമ്മൾ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിനും അതിൻ്റെതായ പ്രത്യേക കൾച്ചറും ഉണ്ട് അവരുടെ വാല്യൂസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കൾച്ചർ എല്ലാം വ്യത്യാസമായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ നമ്മളുടെ പാരൻസ് നമ്മളോട് പറയും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ളവർ നമ്മളോട് പറയും ഇത് നമ്മളുടെ കൾച്ചർ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ കൾച്ചർ ഇല്ലാത്ത ആളുകളെ പോലെ പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടില് ഒരു പ്രത്യേക പാരമ്പര്യം ഉണ്ടാവും അപ്പോൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അവരൊരിക്കലും നമ്മെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അവരുടെ പോലെ അല്ലെങ്കിൽ നമ്മുടെ നോംസ് ഒക്കെ അല്ലെങ്കിൽ കൾച്ചറൊക്കെ അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആയിരിക്കാം സൊസൈറ്റി റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിപ്പോൾ ഏത് ഏജിലുള്ളവരായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യും നമുക്ക് നമ്മുടെ കേരളത്തിൽ അത് വളരെ വിസിബിൾ ആണല്ലോ എന്ത് കാര്യമാണെങ്കിലും ആരെന്ത് ചെയ്താലും അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ഇതുവരെ നട സംഭവിക്കാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് മറ്റുള്ളവർ പറയാൻ culture are dynamics cultures cultures dynamics ആണ് അതുകൊണ്ടാണ് അത് അത് മാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ it it is transmitted from one generation to the other generation so അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് അനുസ അതനുസരിച്ച് വ്യത്യാസവും ഉണ്ടാകുന്നു കാരണം നമുക്കറിയാം നമ്മുടെ കേരള കൾച്ചറെ വെച്ച് തന്നെ നോക്കുമ്പോൾ പഴയ ഒരു കാലഘട്ടം ഒരു പത്ത് മുപ്പത് അല്ലെ നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കൾച്ചറും ഇന്നത്തെ രീതികളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം വ്യത്യാസം കാണാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ അല്ല ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഒരു പത്ത് അൻപത് അറുപത് എഴുപതൊക്കെ വയസ്സുള്ള മനുഷ്യർ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ പെർസീവ് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ തോന്നും അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും കാരണം അവർ തുടർന്നുകൊണ്ട് പോന്നിരുന്ന പല കാര്യങ്ങൾക്കും ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നു കാരണം ഇന്ന് നമുക്കറിയാം വേൾഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൾച്ചർ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വേൾഡ് വൈഡ് കൾച്ചറിനെ എന്താ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി എന്ന മനുഷ്യനും ഉണ്ടായിരിക്കുകയാണ് കാരണം ഇന്ന് പലരും പല സ്ഥലങ്ങളിൽ പല പല സിവിലൈസേഷൻ പല കൾച്ചറുകളിൽ ജോലി ചെയ്യുന്നു പഠിക്കുന്നു അവിടെ നിന്നൊക്കെയുള്ള കൾച്ചറുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരികയാണ് അപ്പം socialisation socialisation is a deliberate conscious process എന്നാണ് പറയുന്നത് കാരണം എന്തായിരിക്കാം it's a deliberate process conscious process പറയാം ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയെ നമ്മൾ ആ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവരെ അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും മോൻ അങ്ങനെ ചെയ്യണം അല്ലെ മോൾ ഇങ്ങനെ ചെയ്യണം അവരുടെ പ്രാർത്ഥനകൾ റിച്വൽസ് മാനേഴ്സ് അതിഥികളെ സ്വീകരിക്കുന്നത് ഡ്രസ്സ് ചെയ്യുന്ന രീതി എല്ലാം ഭക്ഷണ രീതികൾ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ് പക്ഷെ ആ കുട്ടി കുറച്ചൊരു വലുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീനേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ യങ് അഡൾട്ട്ഹുഡ് ഏജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ചിന്തിക്കും എന്താണ് why we follow this culture why we have to adopt this one why why can't we do something else or in other way അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവിടെ എന്ത് പറയുന്നത് വരുന്നത് കോൺഫ്ലിക്റ്റ് വരുന്നത് അല്ലെങ്കിൽ conflict between old generation and young generation അങ്ങനെ വരുന്നു അപ്പോൾ ഈ ഓൾഡ് ജനറേഷൻ അത് ഫോളോ ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഒരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കത് സന്തോഷമാണ് അവർക്ക് ആരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര റിലാക്സേഷനാണ് അപ്പൊ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ പാരൻസ് എന്തുകൊണ്ടാണ് why parents become so worried about the children adolescence teenagers the see they perceive it that they are not following exactly what they were following അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് അവർ പറയണത് അല്ലെങ്കിൽ അവർ കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നു ഇവൻ കുട്ടി അനുസരിക്കുന്നില്ല അവർ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു ലൈഫ് സ്റ്റൈൽ വേറെയാണ് എന്നൊക്കെ പറയണത് ഇപ്പം നിങ്ങളെല്ലാവരും ഫാമിലിയിൽ നിന്നാണ് നമ്മളെല്ലാവരും ഫാമിലിയിൽ നിന്നാണ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ് കുറേ പേരും മാരിഡ് അല്ലാത്തവരും ഉണ്ട് ഈ ഗ്രൂപ്പിൽ റിലീജിയസ് ഉണ്ട് എല്ലാവർക്കും അതിൻ്റെതായ ഒരു രീതിയിൽ ഇപ്പം ഈവൻ റിലീജിയസ് റിലീജിയസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോൺഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസ് ട്രഡീഷൻസ് ഫോളോ ചെയ്താൽ will be known as a good person അല്ലെ otherwise they think that we are not that good or we are rebellious or disobedience like that then അപ്പോൾ അതിനായിട്ടാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യണതും അത് തന്നെയാണ് a, then uh, theoretical approaches to understand culture and civilization. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കുറേ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് കോഴ്സ് വൺ അല്ലെങ്കിൽ സീറോ സീറോ വണ്ണിൽ കുറച്ച് തിയറികളൊക്കെ പഠിച്ചിരുന്നു on development of human personality അല്ലേ അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു എയറിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന് നമ്മൾ തിയറികളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു ഒന്ന് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അതിൽ നമ്മുടെ ജനറ്റിക് നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാൻഡ് ഗ്രാൻഡ് പാരൻസിൽ നമുക്ക് നമ്മൾ അവരുടെ പ്രത്യേകതകൾ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പിയറൻസ് ഷേപ്പ് കളർ ഇതെല്ലാം ബിഹേവിയർ ഇതൊക്കെ നമുക്ക് നമുക്ക് കിട്ടുന്നു അത് നമ്മളുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നു നമ്മുടെ വളർച്ചയെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ അത് വളരെയധികം സ്വാധീനിക്കുന്നു അത് നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് നമുക്ക് നമുക്കതിനെ മോഡിഫൈ ചെയ്യാം നമുക്കിപ്പോൾ നമുക്ക് മോശമാണ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഭയങ്കര നമുക്ക് നമ്മുടെ പാരൻസ് ആരെങ്കിലും ഭയങ്കര അഗ്രസീവ് ആണ് അപ്പോൾ അത് നമുക്കും കിട്ടിയിട്ടുണ്ട് ആ ബിഹേവിയർ എങ്കിൽ നമുക്കത് we come to that that is not good so അത് അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്കതിനെ consciously we can modify it okay അതാണ് ഒരു ഭാഗം അതായത് നേച്ചർ ഓർ ബയോളജി നമ്മൾ തിയറി പഠിക്കുന്ന പഠിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നേഴ്സറിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എൻവയോൺമെൻറ്റ് നമ്മെ വളരെയധികം സ്വാധീനം ഇപ്പം ആ ഒരു ജനറ്റിക് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ബയോളജി നമ്മളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ തന്നെ എൻവയോൺമെൻറ്റ് നമ്മെ എൻവയോൺമെന്റിന്റെ സ്വാധീനം മൂലം അതിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ നല്ല <clears throat> കഴിവുള്ള ഒരു കുട്ടിയാണ് നല്ല ബുദ്ധിയാണ് നല്ല സ്മാർട്ടായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു ഫാമിലിയിൽ ജനിച്ചു വളരെ പക്ഷെ ഫിനാൻഷ്യലി വളരെ ബാക്ക്വേർഡാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിനുള്ള അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ആ കുട്ടിയെ അത് വളർത്തിയെടുക്കണമെന്നില്ല അതിൻ്റെ കഴിവുകളൊന്നും തിരിച്ചറിയണം എന്നില്ല ചാൻസ് കിട്ടിയാൽ കിട്ടും നീ അതല്ലെങ്കിൽ അത്രയധികം വലിയ സ്മാർട്ട് അല്ല ഇൻ്റലിജൻ്റ് അല്ലാത്തൊരു കുട്ടി വളരെ ഒരു അർബൻ സെറ്റിങ്ങിൽ ജനിക്കുന്നു അത് വളരെ വെൽ ടു ഡു ഫാമിലിയാണ് ഫിനാൻഷ്യലി സെറ്റിൽ വളരെ റിച്ചാണ് എന്നൊക്കെ കാണുന്ന ഒരു കുട്ടിക്ക് ആ ഫാമിലിയിൽ അവന് വളരാനുള്ള എല്ലാ സാധ്യതകളും കിട്ടുന്നു അപ്പോൾ അവൻ്റെ അവന് ആ കിട്ടിയിരിക്കുന്ന കഴിവിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് ഉള്ള ചാൻസ് കിട്ടുന്നു അതാണ് നമ്മുടെ ബയോളജിയും അല്ലെങ്കിൽ നേച്ചർ ആൻഡ് നേഴ്ച്ചറിങ് എങ്ങനെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുക എന്ന് പറയുന്നത് അത് അത് തിയറികളാണ് പിന്നെ ചില തിയറികൾ പറയുന്നു ഇത് രണ്ടും അതായത് കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്റ്റീവിസ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ അവർ പറയുന്നു equal importance to the person and the environment നമ്മുടെ പേഴ്സണാലിറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് ഫാക്ടറിനും എൻവയോൺമെന്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വളർച്ചയിൽ എന്നാണ് ചിലത് പറയുക ദെൻ <clears throat> മറ്റൊരു ഫ്രെയിം വർക്കിൽ പറയുന്നത് കൾച്ചർ കോണ്ടെക്സ്റ്റ് ഫ്രെയിം വർക്ക് അത് പറയുന്നത് കൾച്ചറിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ എന്താണ് പറയുന്നത് ഇനി അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ecological system theory ecological system theory എന്ന് പറയുമ്പോൾ ഇക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് It allows us to understand the connection between culture and development how a person is connected with its uh, culture and how it helps the person to develop or grow. അതാണ് ഈ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ ഫോക്കസ് ചെയ്യുക ആഹ് എന്ന് പറയുന്നത് it's this individual is not as a passive and static entity on which the environment exerts great influence but as a dynamic and a uh, evolving being that interacts with and thereby uh, restructures the many environments with which it comes into contact. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു കൾച്ചറിൽ മാറ്റം വരുന്നു പാരമ്പര്യങ്ങളിൽ മാറ്റം വരുന്നു നോംസ് ട്രഡീഷൻസിനൊക്കെ അതിനൊരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് വരുന്നത് നമ്മൾ ഒരു ഡൈനാമിക് നേച്ചർ ഉള്ളത് കൊണ്ടാണ് വെറുതെ നമ്മളൊരു പാവക്കുട്ടിയെ പോലെ ഒരു സ്ഥലത്ത് വെച്ച് അപ്പൊ അത് അത് എക്സാക്ട്ലി അതുപോലെ ഫോളോ ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരു വ്യക്തിക്ക് അവന്റെ മുഴുവൻ കപ്പാസിറ്റിയിലും യൂട്ടിലൈസ് ചെയ്ത് അവന് വളരാനായിട്ട് സാധിക്കുന്നില്ല just following the culture or rules and regulations or norms or custom so അത് ആ വ്യക്തിയിലെ ഡൈനാമിക് നേച്ചറാണ് അവന് വളരാനായിട്ട് സഹായിക്കുക If you have any message, Uh, Dr. Elizabeth, please put off your camera. Sister Elizabeth? So, not Sister Elizabeth, Dr. Elizabeth? I think you are traveling. Please put off your camera. There is a camera icon you can see. Ah, I am traveling. So you p- please put off your camera. Okay. Travel ചെയ്യുന്നുണ്ട് ഡിസ്റ്റർബൻസ് വരുന്നു ഇറ്റ്സ് റെക്കോർഡിംഗ് ഓൾസോ ഓക്കെ ആ ഓക്കെ താങ്ക് യു Microphone also please please on ചെയ്യാൻ ക്യാമറ ഓൺ ചെയ്യേണ്ടവർക്കാണ് പക്ഷെ ഡോക്ടർ എലിസബത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് മറ്റുള്ളവർക്ക് കിട്ടും കേട്ടോ others those wish to open your camera you can do it attendance sheet നിങ്ങൾക്ക് കിട്ടിയില്ലേ അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സാധിച്ച മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഫില്ല് ചെയ്താൽ മതി എക്സ്ക്യൂസ് മീ സിസ്റ്റർ അത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാൻ അത് പറ്റുന്നില്ല മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുന്നില്ലേ ഇല്ല ഇല്ല നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ ഓൺലി എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് കാണിക്കുന്നത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കാണിക്കുന്നില്ല അതിപ്പോ കറക്റ്റ് ചെയ്യൂട്ടോ thank you ma'am <clears throat> Just to try after some time, okay? Can you all understand? Yes, ma'am. Yes, sister. And let me try it. C agora, esse assim. Agora. ഇതിൻ്റെ ഓടിയും കാണിക്കണേ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അറ്റൻഡൻസ് ഫിൽ ചെയ്യാൻ പറ്റുമോ എനിബഡി ഇല്ല okay okay working of the this ഈ ഓൺലി ഓപ്ഷന് കിടക്കുന്നത് വേണ്ട ആ വി ഓൺലി ഓപ്ഷൻ മാറ്റാം ആ We are also doing it for first time now. Don't know how it will be. So ഈ വ്യക്തിയുടെ കൾച്ചറുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ കണ്ടു അതെങ്ങനെയാണ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് കണ്ടു that is called ecological system theory ഈ ecological systems four there are basically four ecological systems അതിൽ ഒന്നാമത്തതാണ് മൈക്രോ സിസ്റ്റം അപ്പോൾ ഈ ഓ നാല് സിസ്റ്റത്തിലൂടെ നമ്മൾ വളരുമ്പോഴേ കടന്നു പോകുന്നുണ്ട് ആ ഈ നാല് സിസ്റ്റവും നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് പലതരത്തിൽ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ വളർച്ചയിൽ ഒന്നാമത്താണ് മൈക്രോ സിസ്റ്റം ഈ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിഫറെൻറ്റ് ലെയറായിട്ട് നമുക്കിതിനെ വ്യൂ ചെയ്യാം micro system the first primary layer അതിനകത്തൊരു കുട്ടി അതിനകത്ത് ചൈൽഡ് ആൻഡ് ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫാമിലി തന്നെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ parents siblings grandparents relatives അങ്ങനെ പോകും അപ്പോൾ അവരുടെ പാരമ്പര്യങ്ങൾ അവരുടെ ബിഹേവിയർ അവരുടെ ഡീലിങ്സ് അവരുടെ പ്രത്യേകതകളൊക്കെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കും ഇപ്പം നമ്മൾ വളർന്നത് അല്ലെങ്കിൽ ജനിച്ചു വീണത് ഒരു നല്ല ലവിങ് ഫാമിലിയിലാണ് കെയർ ചെയ്യുന്ന ഫാമിലിയിലാണ് എങ്കിൽ ആ കുട്ടിക്ക് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവൻ അവനല്ലെങ്കിൽ അവൾ എന്താണ് സ്നേഹം എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു പഠിക്കുന്നു ഒബ്സർവ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ആ ഒരു സിസ്റ്റം അത് ബേസിക്കലി നമ്മൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഫാമിലി എന്നെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ ഫാമിലി ആൻഡ് കൗൺസിലിംഗ് അപ്പോൾ ഒരു ഫാമിലിയിലെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ആ കുട്ടിയുടെ ബിഹേവിയറിനെ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ സിസ്റ്റംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫാമിലി സെറ്റിങ്ങിൽ ഒരു കുട്ടിയുടെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് മറ്റു പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമ്മൾ പല വ്യക്തികളെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല ആളുകളെ കണ്ടുമുട്ടുന്നു നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ടു പെർട്ടിക്കുലർ ഫാമിലിയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻവയോൺമെന്റിൽ നിന്ന് വന്ന് ഒരുമിച്ച് ഇറങ്ങുന്നവരാണ് അപ്പൊ അതിനാൽ തന്നെ അവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവാം അവരുടെ കൾച്ചറിന്റെ പ്രത്യേകതകൾ ഉണ്ടാവാം പാരമ്പര്യങ്ങളുടെ പ്രത്യേകതകൾ ഉണ്ടാവാം ഇതൊക്കെ ജനിച്ചു വീണ ആ സമയം മുതൽ പ്രായപൂർത്തിയാവുന്ന സമയം വരെ അല്ലെങ്കിൽ ആ മാക്സിമം ഇപ്പോൾ വരെയുള്ള ഏജ് വരെ ആ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു അപ്പൊ രണ്ട് പ്രത്യേക പെർട്ടിക്കുലർ വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവാം പെർസെപ്ഷൻ വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം ഒരുമിച്ച് വരുന്നു അതിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ആ അത് കൂടാതെ ഒരു കുടുംബത്തിൽ ആ പാരൻസിന് ജനിക്കുന്ന കുട്ടികൾ അപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുട്ടികളൊക്കെ ആണെങ്കിലും അവരെ അത് പെർസീവ് ചെയ്ത് അവരുടെ പാരൻസിന് അവരുടെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ പെർസീവ് ചെയ്തത് എങ്ങനെയാണ് അവരുടെ അവരത് എങ്ങനെ അണ്ടർസ്റ്റുഡ് ചെയ്തു മനസ്സിലാക്കി അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്താണ് ആ ഫാമിലി എൻവയോൺമെന്റിൽ നിന്ന് എന്താണ് അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് നമുക്കറിയാം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് പറയുമ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളും രണ്ട് പ്രത്യേക സ്വഭാവത്തിലുള്ളവരായിരിക്കാം അപ്പൊ ചില പാരന്റ്സ് നമ്മുടെ അടുത്ത് കൗൺസിലിംഗിന് വരുമ്പോൾ പറയും സിസ്റ്റർ ഈ ഇളയ കുട്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല മൂത്ത കുട്ടി ഇങ്ങനെയാണ് അല്ലെ മൂത്ത കുട്ടി ഓക്കെയാണ് ഇളയ കുട്ടി ഭയങ്കര ആണ് എന്തുകൊണ്ടാണ് അവർ സെയിം എൻവയോൺമെന്റിലാണ് വളരുന്നത് പക്ഷേ അവർ പെർസീവ് ചെയ്യുന്ന രീതി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് so each individual is important each individual is unique അപ്പോൾ ഈ മൈക്രോ സിസ്റ്റം ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും സോറി ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ആ കുട്ടി പിന്നീട് വളർന്നു വരുമ്പോൾ അവൻ്റെ അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോഴൊക്കെ ആ ഈ പ്രത്യേക സാഹചര്യം അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ തന്നെയുണ്ട് അവൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാകും പിന്നെ മറ്റൊരു നെക്സ്റ്റ് സിസ്റ്റമാണ് മെസോ സിസ്റ്റം നെക്സ്റ്റ് ലെയർ എന്ന് പറയാം അപ്പോൾ ആ ഫാമിലി സെറ്റിങ്ങിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് വരുന്നത് കുട്ടി ആദ്യമായിട്ട് എവിടേക്കാവും സ്കൂളിലേക്കാണ് അല്ലെ സ്കൂൾ സെറ്റിങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലേക്ക് വരുന്നു between two or more settings അതായത് ഫാമിലി സ്കൂൾ പ്രധാനമായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്കൂളാണ് അപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോഴൊരു കുട്ടി ആദ്യമായിട്ട് ആ ഒരു ഫാമിലിയുടെ സേഫ് സോണിൽ നിന്ന് അവൻ ഒരു സോഷ്യൽ സെറ്റിങ്ങിലേക്ക് വരികയാണ് സ്കൂളിലേക്ക് അവിടെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ആളുകളുടെ ഇടയിലാണ് അവൻ വരുന്നത് അതായത് ടീച്ചർ കൂട്ടുകാർ അപ്പൊ ആ ടീച്ചറും ഒരു കൂട്ടുകാരും അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയാണ് ആ കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ടാകുക അവരുടെ ആ സിസ്റ്റം അപ്പം നമുക്കറിയാം ചില നമ്മൾ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ വളരെ പത്ത് നാൽപ്പത് അമ്പത് ഒക്കെ വയസ്സായ ആളുകളായാലും അവരുടെ ചില ബേസിക് ബിലീഫ് സിസ്റ്റം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സ്കൂളിൽ കിട്ടിയ ചില എക്സ്പീരിയൻസ് ആവും ചില ടീച്ചേഴ്സ് ആ കുട്ടിയെ പണിഷ് ചെയ്ത വിധമാവാം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്ന ഒരു കാര്യം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അപ്പോൾ ഒരു ടീച്ചറെ ഒരു കുട്ടിയെ പണിഷ് ചെയ്തു അല്ലെങ്കിൽ ആ കുട്ടി ക്ലാസ്സിലുള്ള എല്ലാവരും പണിഷ്മെന്റ് കിട്ടി പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം അതിനെ അത് ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അതിനെ എപ്പോഴും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് അതിന് ചിലപ്പോൾ അതിനുള്ള കാരണം before birth or after birth ആ കുട്ടിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒരു പരിധി വരെ അതിനെ സ്വാധീനിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ കുട്ടികളെ എന്ന് പറഞ്ഞാൽ സ്കൂൾ സെറ്റിങ്ങിൽ നിന്ന് കിട്ടിയ bitter experience negative or positive experience ഫ്യൂച്ചറിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിക്കുന്നു ഒന്നെങ്കിൽ അതൊരു നല്ല റോൾ മോഡലായിട്ട് തീരുന്നു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് വളരുന്നു അല്ലെങ്കിൽ ഒരു ആന്റി പേഴ്സണാലിറ്റി വ്യക്തിത്വമായിട്ട് വളരുന്നവരെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന സെൽഫായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന മറ്റുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുന്നു അപ്പോൾ അത് അതിനകത്ത് നമുക്കറിയാം സ്കൂൾ സ്കൂളിൽ ബുള്ളിങ് അല്ലെങ്കിൽ acceptance in the class acceptance acceptance of teacher ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് അവൻ വളരുന്ന അവൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയുടെ വളർച്ച പ്രധാനമായിട്ടും സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിലൊക്കെ അവൻ്റെ കഴിവുകളെ വളർത്താൻ അവൻ്റെ കഴിവുകളെ കണ്ടെത്താൻ അവൻ്റെ സ്കിൽസ് ടാലൻസ് ഒക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ് അപ്പൊ അത് എങ്ങനെ അത് കുട്ടിയെ സഹായിച്ചു സ്വാധീനിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെയൊക്കെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ സ്കൂൾ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം ചിലരെ സംബന്ധിച്ച് ചില ക്ലാസ്സുകൾ ചില സബ്ജക്റ്റുകളൊക്കെ വളരെ വളരെ പെയിൻഫുൾ ആയിരിക്കാം അതിനോട് താല്പര്യം ഉണ്ടാവില്ല പല ചിലരെ സംബന്ധിച്ച് നമുക്ക് പൊതുവെ നോക്കുമ്പോൾ സ്കൂളിൽ എന്ന് പറയുമ്പോൾ സ്കൂൾ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് വീണ്ടും അത്തരം ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകാൻ അല്ലെ അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നു തേർഡ് ലെയർ എന്ന് പറയുന്നത് തന്നെ exosystem parents place of work or health centre or hospital etcetera അപ്പോൾ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോകും സ്കൂൾ കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഒരു ലെയറിലേക്ക് ഒരു എൻവയോൺമെന്റിലേക്ക് ഈ വ്യക്തി കടക്കുകയാണ് പാരൻസിന്റെ വർക്ക് പ്ലേസും അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാവും കാരണം ചില പാരൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവാം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പാരൻസിന്റെ വർക്ക് പ്ലേസ് കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ആ രീതികൾ പാരൻസിനെ എങ്ങനെ സഹായിക്കുന്നു അത് തീർച്ചയായിട്ടും ആ പാരൻസ് വീണ്ടും പാരൻസിന് കുട്ടിയുമായിട്ടുള്ള ഡീലിങ്സിലും അതിന് വ്യത്യാസം വരുത്തുന്നു പിന്നീട് കുറച്ചുകൂടി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അമ്പലങ്ങൾ പള്ളികൾ ഇവിടേക്കൊക്കെ അവൻ കുറച്ചും കൂടി പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കുറച്ചും കൂടി കൾച്ചറുമായിട്ട് ബന്ധപ്പെടുന്നു സൊസൈറ്റിയെ കുറച്ചും കൂടി വൈഡായിട്ട് കാണുന്നു അതൊക്കെ നമ്മളിപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ കേരളത്തിലൊരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ അതിന്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം പുറത്തുള്ളൊരു സ്ഥലത്തേക്ക് ഈവൻ ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോയാൽ അവിടുത്തെ ഹോസ്പിറ്റൽ സെറ്റിങ് അത് വ്യത്യാസം ഉണ്ടാവും ഇനി അല്ലെങ്കിൽ കൾച്ചർ ഒരു പബ്ലിക് മീറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിക് ഫങ്ഷന് അല്ലെങ്കിൽ എന്താ പറയുക ചർച്ച് ടെമ്പിൾസ് അവിടുത്തെ അവിടെ അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ വ്യത്യാസം കുട്ടി കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു എൻവയോൺമെന്റിലേക്ക് കിടക്കുകയാണ് അത് അവന് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് സഹായിക്കുന്നു ദ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്ന മാക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലമായിട്ടുള്ള രീതിയിലേക്ക് അതൊരു പൊളിറ്റിക്കൽ ഇക്കണോമിക് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻ്റെ സോഷ്യൽ സിസ്റ്റം അപ്പോൾ അവൻ കുറച്ചും കൂടി കുട്ടി വളരുന്നതനുസരിച്ച് അല്ലെ ഒരു അഡൽട്ട്ഹുഡിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ അവന് പൊളിറ്റിക്സ് എന്താണ് രാഷ്ട്രീയ എന്താണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്താണ് ഇക്കണോമിക് സിസ്റ്റം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഗവൺമെന്റ് എന്താണ് മൊത്തത്തിൽ സോഷ്യൽ സിസ്റ്റം എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ അത് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്താ സോഷ്യൽ കൾച്ചറൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ ഈ വ്യക്തിയെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സിസ്റ്റംസ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ് നമ്മുടെ ഫാമിലി നമ്മൾ ജനിച്ച് വീഴുന്ന നമ്മുടെ കുടുംബം മുതൽ നമ്മളൊരു വിശാലമായ ലോകത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം വരെ നമ്മുടെ സോഷ്യൽ സൊസൈറ്റി കൾച്ചർ നമ്മളെ വളർച്ചയെ സഹായിക്കുന്നു സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ആവാം subjective experience it all depends on the subjective experience of the person so ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൾച്ചർ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു അപ്പോൾ ഒരു കുടുംബത്തിലുള്ള ആ ഒരു കൾച്ചർ ആ കുട്ടിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു പഠിപ്പിക്കുന്നു ആ കുട്ടി സ്കൂളിലേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു കുറച്ചും കൂടി വിശാലമായ ആ ഒരു കൾച്ചർ കുട്ടി അഡോപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതൊന്ന് അത് ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു പിന്നീട് മറ്റ് കുറച്ചും വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വിശാലമായ എൻവയോൺമെന്റിലെ സിസ്റ്റം അല്ലെങ്കിൽ കൾച്ചർ ഫോളോ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് അപ്പോൾ അത് ഫോളോ ചെയ്താലാണ് നമ്മൾ ആ ഒരു സൊസൈറ്റിയുടെ പാർട്ടായിട്ട് നമ്മെ അംഗീകരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു കൾച്ചർ വെച്ചിട്ട് അവിടെ പോയാൽ അവർ നമ്മെ അംഗീകരിക്കണം എന്നില്ല ഞങ്ങൾ ഇങ്ങനെയാണ് അത് ഞങ്ങൾ അങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അവരെന്താണോ അവരുടെ കൾച്ചർ എന്താണ് ഹൗ ദേ റെസ്പെക്ട് ആളുകൾ അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ആണെങ്കിൽ മുതിർന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണുമ്പോൾ അവർ കാല് തൊട്ട് നമസ്കരിക്കും അത് നമ്മൾ ഇവിടെയും ചെയ്യും വളരെ റയറായിട്ടാണ് ആ ഒരു സിസ്റ്റം പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴും തന്നെ അയ്യോ അവർ കാലി പിടിക്കണം എന്നൊക്കെ നമുക്ക് എന്തോ പോലെ തോന്നും പക്ഷെ നമ്മളത് അംഗീകരിച്ച് നമ്മളത് സ്വീകരിക്കുമ്പോഴാണ് അവർ നമ്മെ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതാണ് ആ സോഷ്യലൈസേഷൻ നമ്മൾ എവിടെ ആയിരിക്കുന്നു ഏത് സൊസൈറ്റിയിൽ ഏത് കൾച്ചറിൽ ജീവിക്കുന്നു ആ കൾച്ചറിൽ ജീവിക്കുന്ന ആ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണം ആ കൾച്ചർ നമ്മുടെ ഭാഗമാക്കി സ്വീകരിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മൾ ആ നമുക്ക് ആ എൻവയോൺമെന്റിൽ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ നെക്സ്റ്റ് ഡെവലപ്മെന്റൽ നേച്ചർ നിങ്ങൾക്ക് ബ്രേക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ അറ്റൻഡൻസ് ക്ലിയർ ആയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ബോറടിച്ചിരിക്കണ്ട you can also share your views Anybody? No special views, sister. Namala <laughs> are you aware about how the culture is influencing our personality or development? Yes, I think so. Uh, because after you um, saying and after reading this, I think each and every I mean, the family situation, everything, even friends or schools or colleges, everything brings a mm. lot of changes or different, different, mm. new, new culture states or even like languages. Yes, yes. I think that's all are affecting us. Yeah, yeah. And uh, we can change that also. Yes, of course. When we go to move to another culture, we can automatically, we change ourselves according to the present culture and situation, right? Yes, sister. Anybody else? Okay. Antonecho? <laughs> now almost 20 are here. Uh, anybody is there from another study center? Rose Joy, Okay, so we'll move to another slide. Developmental niche എന്താണത് It's known as a uh, environment comfortable position of a, അല്ലെങ്കിൽ a situation environment of a uh, particular uh, uh, person uh, in their regarding their development. so അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ എൻവയോൺമെന്റ് പല ഘടകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു നമ്മൾ കണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ആ നാല് സിസ്റ്റത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ physical and social setting physical and social setting എന്ന് പറയുമ്പോൾ it includes the size of the family the living space area of residence number of siblings in the family size of the family type of family type of occupation of the family and other features ഈ ഒരു എൻവയോൺമെന്റ് നമ്മൾ വളരെ കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പ്രൊസീജിയറിൽ ഒരു ഓർഗാനിസം ഓർഗാനിസത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിംഗ് ഏത് സെറ്റിങ്ങിലാണ് നമുക്കറിയാം നമ്മളൊരു വിത്ത് നടുമ്പോൾ അത് വളരണമെങ്കിൽ അത് അതിൻ്റെ വളർച്ച it depends on the climate and the soil പിന്നെ അതിന് കിട്ടുന്ന കെയർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വളർന്നു വരുന്നതും അതിൻ്റെ ഫ്രൂട്ട്സ് തരുന്നതും അപ്പോൾ അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിംഗ് അത് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി എൻവയോൺമെന്റ് അത് സൈസ് ഓഫ് ദ ഫാമിലി അല്ലെ ഇപ്പോ സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂക്ലിയർ ഫാമിലി ആണ് ഇപ്പം നമ്മൾ വളരെ ആയിട്ട് നമുക്ക് ജോയിന്റ് ഫാമിലി സിസ്റ്റം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജോയിന്റ് ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവന് അവന്റെ സ്വന്തം അച്ഛനും അമ്മയും അവനെ കെയർ ചെയ്യാൻ സമയമില്ലല്ലോ അവന്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പാപ്പന്മാരുണ്ടാവും മറ്റു ഫാമിലി ഉണ്ടാവും കസിൻസ് ഉണ്ടാവും അവരുടെയൊക്കെ ഒരു കെയർ അവർക്ക് കിട്ടും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും അപ്പോൾ അതിനാൽ തന്നെ കുട്ടി സ്വയമായിട്ട് അധികം വളരും അപ്പൊ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവന് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ അവർ അവരുടെ കാര്യത്തിൽ തന്നെ വളരെയധികം തിരക്കിലാണ് കുട്ടിയെ കെയർ ചെയ്യാൻ ടൈം ടൈമില്ല അപ്പോൾ അവൻ അവന് സ്വന്തമായിട്ട് ഒരു വളർച്ചയാണ് അവന് അവൻ്റെ മുഴുവൻ കഴിവുകളും ടാലൻസും ഉപയോഗിക്കാനോ കണ്ടെത്താനോ അതിനെക്കുറിച്ച് അവെയർ ആകാനോ സാധിക്കുന്നില്ല ഞാൻ ഈ അടുത്തൊരു കുട്ടി ഒരു ദുബായിലാണ് ടെൻത്തിൽ പഠിക്കുന്നു അവർ പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണ് രണ്ട് കുട്ടികളാണ് ഈ ഇളയ കുട്ടി അവൻ നമുക്കറിയാം ഇപ്പോഴത്തെ കുറെ കുട്ടികൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് അവർ കുറെ ഡിപ്രസ് ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്നു കാരണം അവർക്കൊട്ടും ഒട്ടും നിങ്ങൾ ആക്സെപ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല കെയർ ചെയ്യപ്പെടുന്നെന്ന് തോന്നുന്നില്ല അവന് അവരുടെ അവർക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഇല്ല to express the need or express their emotions their affection express ചെയ്യാനുള്ള സാധിക്കുന്നില്ല അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ വളരുന്ന ഒരു കുട്ടിയെ അതിൻ്റെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാവും അവൻ അവൻ്റെ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു size of the family then living space family residence അതിൻ്റെ ഏരിയ നമ്പർ ഓഫ് സിബ്ലിങ്സ് ഒറ്റ കുട്ടിയായിട്ട് വളരുന്ന കുട്ടികളും രണ്ട് മൂന്ന് സിബ്ലിങ്സിന്റെ ഇടയിൽ വളരുന്ന കുട്ടിയുടെയും ക്യാരക്ടറിന് കുറേ വ്യത്യാസമുണ്ട് കാരണം രണ്ട് മൂന്ന് പേര് മൂന്നോ നാലോ അഞ്ചോ പേരൊക്കെ കൂടി വഴക്കുകൂടി തല്ലുപിടിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്തൊക്കെ വളരുന്ന കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്ററാണ് തനിച്ച് വളരുന്ന കുട്ടിക്ക് അറിയില്ല അവൻ എങ്ങനെ വളരണം പ്രോ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലത്തെ എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ അവന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ അവന് ഐഡിയ കിട്ടുന്നില്ല കാരണം അവൻ തനിച്ച് ഒരു റൂമിലിട്ട് വളരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് ആ കുട്ടിയൊക്കെ കിട്ടുന്നത് ദെൻ മറ്റൊരു കാര്യമാണ് culturally regulated customs and child rearing practices culture എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ഇതിപ്പം ഈ ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മൊത്തം ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില കൾച്ചർ നമ്മൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികളെ വളർത്തുന്ന രീതി അല്ലെങ്കിൽ കുട്ടിക്ക് എത്ര വയസ്സ് വരെ കുട്ടി പാരൻസിനോട് നിൽക്കണം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം കുട്ടി തനിച്ച് ഉറങ്ങണം കുളിക്കണം ഫുഡ് കഴിക്കണം അങ്ങനത്തെ ചില കാര്യങ്ങൾ കൾച്ചർ നമ്മെ നിർബന്ധിക്കുന്നുണ്ട് ആ ഒരു ചില കാര്യങ്ങൾ ചിലർക്കറിയാം എൽഡർ ആയിട്ടുള്ള സിബ്ലിങ്സ് ആയിരിക്കാം ടേക്ക് കെയർ ചെയ്യുന്നത് പാരൻസ് പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പർട്ടിക്കുലർ കൾച്ചറിൻ്റെ കൾച്ചർ എങ്ങനെയാണ് അതനുസരിച്ച് ഫോളോ ചെയ്യേണ്ടി വരും there are special terms for the child nurses in the native Kenyan language അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കുട്ടികളെ വളർത്തുന്ന രീതിയിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ അതായത് ചില സ്ഥലങ്ങളിൽ കുട്ടികളെ നമുക്കറിയാം അവർ ക്യാരി ചെയ്യണത് ഫ്രണ്ടിൽ ഒരു തുണി കെട്ടി അല്ലെങ്കിൽ ആ ഒരു തൊട്ടിൽ പണി ആക്കിയിട്ട് വള കൊണ്ടു നടക്കും നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല നമ്മൾ കേരളത്തിലുള്ള ഒരു കുട്ടികളെ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടികളെ എടുക്കുന്നത് വ്യത്യാസമുണ്ട് ചിലർ പുറത്ത് നമുക്ക് ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ അത് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈം കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടീനെ ബാക്കിൽ കിടത്തി കൊണ്ടുപോകും ബാക്കിൽ തുണിയിൽ നിങ്ങൾ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല സിനിമയിലൊക്കെ ആ ഒരു രീതി അതായത് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊന്ന് psychology of the caretakers psychology of the caretakers care take കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നവർ ചിലപ്പോൾ പാരൻസ് ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം അവർ അവരുടെ ഒരു സൈക്കോളജി അവരുടെ സ്വഭാവ പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ വളർച്ചയെ സഹായിക്കും സഹായിക്കുന്നവർ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു uh, parents' cultural belief system and related emotions underlie the customs of child rearing and validate the organization of physical and uh, social setting of uh, life for children. നമ്മൾ കണ്ട ആദ്യത്തെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിങ് ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത് കണക്റ്റഡ് ആണ് അപ്പം അതെങ്ങനെ കുട്ടിയെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം കുട്ടികളെ സെപ്പറേറ്റ് റൂമിൽ വളർത്തുന്നു ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ അവർ തനിച്ച് അവരെ ഈവൻ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ പോലും ചില സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് റൂമിലാണ് കുട്ടി കട കിടക്കുന്നത് അവരുമായിട്ട് കുട്ടീനെ കാണാനും കുട്ടിയുടെ കരയുന്നുണ്ടെങ്കിൽ കേൾക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും ഇതിൽ അവൻ സ്വയം വളരും വളരാനായിട്ട് അവനെ സഹായിക്കുകയാണ് അല്ലെ നമ്മളുടെ ചില ഇവിടെ കേരളത്തിലെ ചില പാരന്റ്സ് ചിലപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും അവർ ഒരുമിച്ച് പാരൻസിന്റെ കൂടെയാണ് കടത്തി വളർത്തുന്നത് അത് ആ ഒരു സെയിം ബെഡിൽ ഉറങ്ങുന്നു അല്ലെങ്കിൽ അവന് സ്വയമായിട്ട് വളരാൻ വേറെ റൂമിൽ കിടക്കാൻ കുട്ടിക്ക് പേടിയാണ് അതൊക്കെ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടീനെ സെപ്പറേറ്റ് കിടത്തണമെന്ന് ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അവര് ഒരുമിച്ച് തന്നെ വളരുന്നു അല്ലെങ്കിൽ ചിലപ്പം വീടിന്റെ സെറ്റിങ് സ്പേസ് റൂം ഉണ്ടാവില്ല ഇതിനകത്ത് റൂമുകൾ ഉണ്ടാവില്ല അപ്പോൾ അവര് ആ ഒരു റൂമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആ കുട്ടിയുടെ വളർച്ചയെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളാണ് മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയാം ഡെവലപ്മെന്റൽ കോണ്ടക്ച്വൽ വ്യൂ അതായത് വളർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുക അതിൽ goodness of goodness of fit എന്ന് പറഞ്ഞാൽ means the right match between the child's innate biological attributes and the social environment including the relationship with parents കുട്ടിയുടെ ഇന്നേറ്റ് കപ്പാസിറ്റി കഴിവുകൾ biological attributes and the social environment ഇതും including parents relationship with parents ഇത് രണ്ടും കൂടി എങ്ങനെ മാച്ചായി പോകുന്നു പാരൻസ് കുട്ടിയെ മനസ്സിലാക്കി അവൻ്റെ കഴിവുകളും ടാലൻസൊക്കെ ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അത് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണോ പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുട്ടിയുമായിട്ടുള്ള അവരുടെ ഡീലിങ്സ് അതിനെയാണോ അതോ പാരൻസിൻ്റെ ഇഷ്ടങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡും അനുസരിച്ചാണോ അത് മാത്രമാണോ കുട്ടിയെ വളർത്തുന്നതിൽ ഫോക്കസ് ചെയ്യുക ചൈൽഡ് പാരൻറ്റിങ് സ്റ്റൈലില് അത് തീർച്ചയായിട്ടും ആ എന്ത് കോണ്ടെക്സ്റ്റിലാണ് കുട്ടി വളരുന്നത് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക അപ്പം അതിൽ പ്രധാനമായിട്ടും ആ സിറ്റുവേഷൻ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക plasticity also indicates the early and effective interventions can change the developmental pathway for better and that is never too late process of adaptation to challenges in the environment are use to understand plasticity in the individuals plasticity അതായത് രണ്ട് കൂട്ടരുടെയും to assess the goodness of fit all the important systems in the context where the child participates are taken into account. This include the family, school, the neighborhood, and other contexts. Another important concept is that of plasticity, the ever-present uh, malleability of the individual. എന്താണ് ആ ഒരു എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻ മാറ്റാൻ പറ്റുന്ന അതായത് ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് this means we constantly open to change and innately ready to adapt to newer <clears throat> situations അതായത് പാരൻസ് വളരെ റിജിഡ് ആണോ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആണോ അവരുടെ രീതികളും അവരുടെ കൾച്ചറും അവരുടെ ആറ്റിറ്റ്യൂഡും മാറ്റം വരുത്താതെ കുട്ടിയെ ആ ഒരു അവരുടെ ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവന്ന് കുട്ടിയെ വളർത്താനാണ് ശ്രമിക്കുന്നത് അതോ അതിൽ അവർക്കൊരു പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ to understand to understand what is their child what is the capacity of their child what is the interest of their child അതും കൂടി മനസ്സിലാക്കിയിട്ട് കുട്ടിയെ വളർത്താനുള്ള ഒരു സിറ്റുവേഷൻ ആണോ അതാണ് കുട്ടിയുടെ കോണ്ടെക്സ്റ്റ് അല്ലെ ഡെവലപ്മെന്റൽ കോണ്ടെക്സ്റ്റ് അതാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് can you see the my P P T No, sister. Let's see. ഇറ്റ്സ് ഇറ്റ്സ് ദ No, we can see. Card see ചെയ്തില്ലല്ലോ now hello And no, sister, now also it's only as a small screen. Uh, instead of your um, that logo, <laughs> only that as a small screen. But we can I see did- you. <laughs> <laughs> no, on the big screen. But I did do anything while presenting this one അത് ഒന്നും കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യട്ടെ സ്റ്റോപ്പ് ഷെയറിങ് Is it okay now? Ah, yes, sister. Okay, good. കാണണ്ടാമെന്ന് പറഞ്ഞോളൂ കേട്ടോ I cannot see anything. I can see only my screen. I cannot see when I <laughs> open the PPT. Okay, sister. Okay, thank you. Um, so the context and we discuss based on the understanding of these theoretical frameworks when we study human development and understand childhood as a developmental stage we must focus on നമ്മളെ നിങ്ങളെ ഫസ്റ്റ് ഇയറിൽ സീറോ സീറോ വണ്ണിൽ കണ്ടതാണ് നിങ്ങളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസും അല്ലെങ്കിൽ അത് ഏതൊക്കെ തിയറികളാണ് അപ്രോച്ചസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇതിൽ local context and cultural meaning ആണ് ഒരു പ്രധാനപ്പെട്ട ഘടകം അതിനകത്ത് ഫാമിലി സെറ്റിംഗ് തന്നെ ലോക്കൽ കോണ്ടാക്ട് ഫാമിലി സെറ്റിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം that organise the lives of parents and children in a particular setting family നമ്മൾ ഓൾറെഡി കണ്ടു family setting family size of the family number of the siblings ഈ കാര്യങ്ങളൊക്കെ വളരെയധികം കുട്ടിയെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് സോഷ്യൽ റിലേഷൻഷിപ്സിൽ which children survive develop and learn children who grow up in large extended families may be cared for by many people of the household കുറച്ചും കൂടി ആ ഒരു സ്മോളർ എൻവയോൺമെൻറ്റിൽ നിന്ന് കുറച്ചും കൂടി ലാർജായിട്ട് അതായത് ചിലപ്പം അവരുടെ എക്സ്റ്റൻഡ് റിലേറ്റീവ്സ് ആയിരിക്കാം കസിൻസ് ആവാം നെയ്ബർ നെയ്ബർഹുഡ് ആവാം ഈ ഒരു കാര്യം സോഷ്യൽ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ കുട്ടിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ അതിന് മറ്റൊന്ന് എവറിഡേ ആക്ടിവിറ്റീസ് എവറിഡേ ആക്ടിവിറ്റീസ് കുട്ടിയെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ ഡെവലപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യും that promote physical development language and learning കുട്ടിയെ നമുക്കറിയാം നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് കണ്ടതുപോലെ സ്കൂളിലേക്ക് കടക്കുമ്പോൾ സ്കൂൾ സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിക്കുന്നു അവൻ ലേണിങ് ലേൺ ചെയ്യുന്നു ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡിഫറെൻറ്റ് തിയറികൾ ഇതെല്ലാം ആ കുട്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു എവറിഡേ ലൈഫിൽ children who go to schools participate in many school activities and then spend time at home on either school related activities like doing homework or playing with friends അപ്പോൾ ഇത് എവറിഡേ ആക്ടിവിറ്റിയാണ് കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിലോ വീട്ടിലോ ആയാലും അവൻ്റെ എവറിഡേ ആക്ടിവിറ്റി അതെങ്ങനെ അവന് ടഫായിട്ട് തോന്നുന്നുണ്ടോ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണോ അതോ അവൻ വളരെ എൻജോയ് ചെയ്തത് ആ എവറിഡേ ആക്ടിവിറ്റീസ് അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവൻ്റെ മോട്ടിവേഷന് how he is motivated to grow and develop or to do the things or to achieve his academic goals ഇതൊക്കെ ഈ എവറിഡേ ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യും കാരണം അത് സ്കൂളിൽ എങ്ങനെ ടീച്ചർ എങ്ങനെ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എങ്ങനെ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഫാമിലിയിൽ എങ്ങനെയാണ് കിട്ടുന്ന എൻകറേജ്മെൻറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ സ്വാധീനിച്ചിരിക്കും then outcomes of health competence and culture specific ideals of behaviour children who are breast fed for longer durations without supplementary nutrition shop for health by the time they are in preschool അതായത് ഔട്ട്കംസ് എന്താണ് അവർക്ക് കിട്ടിയത് ഇപ്പൊ ഈ ഒരു നാല് സെറ്റ് കോണ്ടെക്സ്റ്റിൽ അവർക്ക് കിട്ടിയ അത് എന്താണോ അതിന്റെ ഔട്ട്കം നമുക്ക് പിന്നീട് അവരുടെ ഫ്യൂച്ചറിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു നല്ല ഒരു കാലയളവ് വരെ ഒരു നോർമൽ രീതിയിലുള്ള കാല കാലയളവ് വരെ ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയിട്ടുള്ള കുട്ടിക്ക് അത് അവൻ്റെ മെൻ മെൻ്റൽ ഫിസിക്കൽ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നു അല്ല ഇനി അതല്ലാതെ കിട്ടുന്ന കുട്ടി അല്ലെങ്കിൽ പാരൻസിൻ്റെ കെയർ കിട്ടാതെ വരുന്ന കുട്ടിയെ തീർച്ചയായിട്ടും അത് നമുക്കറിയാവുന്ന ഫ്യൂച്ചർ ബിഹേവിയറിനെ അത് സ്വാധീനിക്കും ഔട്ട്കം നമുക്ക് എന്തായാലും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ബിഹേവിയറിൽ കാണാൻ സാധിക്കും മറ്റൊന്നാണ് interaction of the environment with children's developing capacity that is to produce outcomes normal or otherwise normal or positive or negative plain open spaces and encouraging psychological environments in the home interact with the child's growing need to run or jump and feel secure. This child will be able to explore the opportunities around his or her to enhance physical development. On the other hand, children living in our crowded and unhygienic or highly polluted areas may not have these advantages. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവന് ഏത് സിറ്റുവേഷനിൽ ഏത് എൻവയോൺമെന്റിൽ അവൻ വളരുന്നു അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബേസിക് സിസ്റ്റം മുതൽ ഒരു വൈഡ് ആയിട്ടുള്ള സിസ്റ്റം വരെ മൈക്രോ സിസ്റ്റം വരെയുള്ള സിസ്റ്റം അവനെ എങ്ങനെ ഡെവലപ്പ് അവനെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കാം അവൻ്റെ ഫ്യൂച്ചർ ബിഹേവിയർ അല്ലെ അഡൽട്ട്ഹുഡിൽ അവൻ്റെ സ്വഭാവ പ്രത്യേകതകൾ So I think we can we have a five minutes break. By 11 o'clock, we'll finish our first session. Do you think we need a um, break? That's okay, sister. It's okay. Okay, you can ask me something. Can have an open discussion. In the beginning, did you give any instruction? Some of us have missed out. If you have given any instruction in the beginning. Uh, regarding? Anything, did you give any instruction in the beginning? Oh, Some okay. Of us missed the, the beginning part. Uh, in the beginning, uh, regarding the attendance sheet, you all, I think, uh, got it? Filled up. Yes. Yeah, filled up. And another uh, thing, for each session, you have you will get a different attendance sheet. You have to fill it separately. Okay. Uh, another thing. Uh, <laughs> okay. then I just um, uh, briefed about the course second year program. Uh, you have three theories, two compulsory theory paper, one optional paper. That optional paper is your specialization. Okay, you specialize the paper. Uh, and that paper you have more uh, theory uh, practical part. You have to do the supervised practicum for more hours and the way you write the session means the case report also different. You have to write it uh, session wise. Okay, that we'll discuss when we have the uh, practical session. Okay. So for that we have I think only a uh, few session or one day class only. First we finish the theory part. Okay. And also you can start your internship dissertation uh, because uh, as per the information uh, you may have the exam in the June itself oh, and uh, <laughs> none of us can say uh, but it will be extended or regarding the date only we need to we need to submit only the assignment to take the exam no yes yes that is maybe uh, you have time till the end of March or first week of April. So your three first finish. Yes, yes, three assignments you can finish it. You just focus on it. Uh, you are familiar with how to write, how to submit. Hard copy, how to submit it here at the study center. Uh, those who have not, um, regarding the first year exam, I don't know. <laughs> so you can finish it. Uh, then go for the supervised practicum. Simultaneously, you can do your internship also. Um, um, how to begin that internship? Any any instruction is there? Uh, what is the formality to begin? Because we have to formally inform, no? <coughs> of course, you have to go to you know, where where you want to do your internship. You can uh, inquire about it. It's up to you to find out an institution. Uh, only thing you need to get an exposure of uh, doing counseling. Okay. uh, you can choose any. I, I think it's uh, in the manual it is written uh, 150 hours or something like that, you know, hours or, uh, yeah. you have to follow the manual and um, I don't know, is there any change regarding the case report writing. as per the uh, old um, manual, we have to write four cases. That is session wise, not like uh, you had written in the first year. Uh, session wise, you have to write and for individual session, how many session you need or family session, family counseling, how many session you need, it's all given in the uh, manual. Okay for four session and also you should get an opportunity to observe the uh, counseling sessions uh, done by a counselor or a psychologist. Therefore, you can learn because you are doing your internship as a trainee no? Okay. Uh, well, the, in the beginning, is there any any formality of uh, formality? Um, yeah, yeah. Uh, when you uh, after finding an institution, you uh, you will you ask their permission to do the internship there, and if they permit, uh, if they ask for any letter from the study center, you can uh, write to the study center mentioning the address and the institution, uh, the profile, the address of the institution, and we will give you a letter. Okay. Of starting. Of starting. and they uh, can you can get an experience certificate from the institute or clinic okay okay so we'll move. sister one more doubt so sister we have to do um, the sessions i mean counseling, and we have to observe also yes yes hope you will get the chance or you can under the uh, guidance of the counselor or psychologist also you can do it but you have to do the write your reports uh, properly okay sister um, excuse me Yes. Hello. Ah, yeah. Uh, sister, you will share the PowerPoint? Yeah, no problem. It's uh, taken from the manual only, <laughs> no, the study material only. If you want, you can mm, share it. Uh, you'll get it. Hmm? How will I get it, sister? You will uh, put in the uh, in our group or what will you do? Uh, group, I can post it, no problem. Okay. Thank you, thank you, thank you. It's, it's only from the study material. Yeah. Okay. So this is uh, quite interesting, right? The culture and civilization, socialization, how we how the culture and the society influence our development. Uh, next, we will go to the next point, cultural variations in socialization and child rearing practices. So regarding uh, feeding, sleeping, weaning, and attachment. So നമുക്കറിയാം ഈ ഓരോ രാജ്യത്തും ഓരോ കൾച്ചർ ഓരോ സ്ഥലത്തും കുട്ടികളെ ഫീഡ് ചെയ്യുന്നതിൽ കുട്ടികളെ ഉറക്കുന്നതിൽ വീനിങ്ങില് അറ്റാച്ച്മെന്റിലൊക്കെ കുട്ടി വളരെ വ്യത്യാസമാണ് അത് ആ കുട്ടിയുടെ വളർച്ചയെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ sleeping patterns neonatal period uh, by 15 days of birth the combined sleep of American babies is an average of of and and half hours most of this babies show marked shifts in sleeping in the first week of life നമ്മളെ മറ്റു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്കൊക്കെ വരുമ്പോഴേ നമുക്കറിയാം കുട്ടികളെ മോസ്റ്റ്ലി അമ്മയും കുഞ്ഞും ഒരു പ്രധാനമായിട്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ത്രീ മാസത്തേക്കൊക്കെ വളരെ കെയർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കൾച്ചറാണ് നമ്മളുടേത് ചില സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ബ്രസ്റ്റ് ഫീഡിങ് വീനിങ് ഓൾസോ എന്താണ് weaning removal from the breast and the use of liquid or semi solid diet for infants കുട്ടികളെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് എങ്ങനെയാണ് നോർമൽ ഫുഡിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് അത് കഴിക്കുന്നത് അവർ പ്രാക്ടീസ് കൊടുക്കുന്ന രീതിയും മറ്റ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല കൾച്ചറിനെയും ബേസ് ചെയ്ത് അതിനും വ്യത്യാസമുണ്ട് within India the class differences are also responsible for these differences for example in the middle and higher class weaning starts at about four months while in the lower class it is observe that infants are breast fed as late as one year അല്ലെ ചില സ്ഥലങ്ങളിൽ നാല് മാസം ചില കൾച്ചറിൽ നാല് മാസം കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്നു എന്നാണ് ചില സ്ഥലങ്ങളിൽ വൺ ഇയർ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ആയാലും ഒരു വർഷം രണ്ട് വയസ്സ് വരെയൊക്കെ പാൽ കുടിച്ചിട്ടുള്ളവരായിരിക്കാം അത് ആ കുട്ടിയുടെ വളരെ ഹവർ in many rural areas the child faces the threat of malnutrition because breast feeding continues for a longer period of time while complementary nutrition does not begin അപ്പോൾ അതായത് സമയത്ത് അതുകൊണ്ടാണ് ഈ ഹെൽത്ത് സെന്ററിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരു ഡയറ്റ് കുട്ടികൾ ഇന്ന മാസത്തിൽ ഇന്ന കൊടുത്തു തുടങ്ങണം ഇന്ന കാര്യങ്ങളൊക്കെ പറയണം അത് ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനെ സ്വാധീനിക്കും ദെൻ മറ്റൊരു കാര്യം aggression schooling and apprenticeship in middle childhood aggression എന്താണെന്ന് നമുക്കറിയാം researchers generally show boys in most cultures exhibit more aggression than girls reflecting role socialisation and cultural roles regarding expression of aggressive behaviours പൊതുവെ അഗ്രഷൻ വരുമ്പോൾ നമുക്കറിയാം ജെൻഡർ ഡിഫറൻസ് ഉണ്ട് boys are men are more aggressive അതുകൊണ്ടാണ് അവരുടെ ഹോർമോണൽ വ്യത്യാസങ്ങൾ തന്നെയാണ് ഹോർമോൺസിൻ്റെ വ്യത്യാസമാണ് ബോയ്സ് കൂടുതൽ അഗ്രസീവായിട്ട് കാണുന്നത് കാരണം സ്ത്രീകൾ എപ്പോഴും കെയർ ചെയ്യാനും ഒരു ലവിങ് നേച്ചറാണ് ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ സ്ത്രീയുടെ സ്ത്രീത്വം അല്ലെ മാതൃത്വത്തിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ അത് നമ്മളുടെ കൾച്ചറും അല്ലെങ്കിൽ ചില സിറ്റുവേഷനും ഒക്കെ സിറ്റുവേഷനും എങ്ങനെ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നതനുസരിച്ചാണ് സ്കൂളിംഗ് വേഴ്സസ് അപ്രന്റീസ്ഷിപ്പ് ഇത് എന്താണ് ജോലി until the late twentieth century majority of children across the world did not attend school they were involve in economic task and domestic activities in the homes അപ്പൊ ഇപ്പോഴും ചില അല്ല നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ അവർക്ക് സ്കൂൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല സ്കൂളിങ് അവർക്ക് ജോലി ചെറിയ കുട്ടികളെ പോലും ചെറിയ കുട്ടികളെ പോലും നമുക്കറിയാം അവര് പശു ആട് കന്നുകാലികളെ വളർത്താനും അതിന്റെ പുറകെ നടക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് ആണ് നമുക്കത് കാണാൻ സാധിക്കും കൾച്ചർ അല്ലെങ്കിൽ അവരുടെ അവരെങ്ങനെ അതിനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് അപ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞ് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് കുഞ്ഞ് വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അമ്മ കുഞ്ഞിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് വറിയിടാണ് അല്ലെങ്കിൽ കുട്ടി പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെ കുറിച്ച് കുട്ടി ഒരു നല്ല പാട്ടുകാരി ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ പാട്ട് പാടുന്നു പാട്ട് പാടി കുട്ടിക്ക് ആ ഒരു സ്കില്ല് കിട്ടുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ് അപ്പോൾ എന്താണോ ജനിച്ചതിന് ശേഷം കുട്ടി അക്ഷരങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നു അപ്പം അറിയുന്നത് കുട്ടി വളർച്ചയുമ്പോൾ കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റി വളരും ഡെവലപ്പ് ചെയ്യുന്നു മറ്റ് സ്ഥലങ്ങളിൽ അവന്റെ ആ ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിൽ അവൻ സ്കൂളിൽ പോയില്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ ഏണിങ്ങിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റിയും വളർച്ചയും അത് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നു ഈവൺ ബിഹേവിയർ പ്യൂപ്പേർട്ടി ആൻഡ് മാരിയേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ cultural variations are observed in the way the onset of puberty is received for example in South India the onset of puberty is celebrated through ceremonies of distribution of sweets in order to announce the that the girl is now ready for marriage and reproduction menstruation ആരംഭിക്കുമ്പോൾ ചില കൾച്ചറിൽ എല്ലാവരും ഇല്ല എനിക്ക് അങ്ങനെ ഹിന്ദു റിലീജിയൻ്റെ ആ ഒരു കൾച്ചറാണ് ഒരു പാരമ്പര്യമാണ് സെലിബ്രേറ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും ദൈവം ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുന്ന കഴിവാണ് അതായത് അമ്മയാവാനുള്ള കഴിവ് അപ്പൊ ആ മെനിസ്റ്റേഷൻ്റെ ആരംഭം കുട്ടി പ്രായപൂർത്തിയായി മെച്ചുവറായി എന്നത് കുട്ടി അമ്മയാവാനുള്ള കഴിവ് ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അമ്മയാവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നത് തീർച്ചയായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യലൈസേഷൻ നമുക്ക് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഈ കൾച്ചർ ഫോളോ ചെയ്യുന്നതിൽ കുറേയും കൂടി സ്ട്രിക്റ്റ് ആണ് മറ്റു പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിൽ ഇന്നും നമുക്ക് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ റൂറൽ ഏരിയയിൽ കൾച്ചറൊക്കെ ആസിറ്റീസ് ഫോളോ ചെയ്യാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടേക്ക് ആ ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കുറച്ചാണ് എത്തിയിട്ടുള്ളത് ഇനി എത്തിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ആ കൾച്ചറിന് വീണ്ടും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് ഓരോ കൾ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ എൻവയോൺമെൻറ്റും രാജ്യവും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മളെ unit two personality and adjustment personality and adjustment personality എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് personality meaning and definitions it defines Mischel defines personality as follows personality usually refers to the distinctive patterns of behaviour including thoughts and emotions that characterize each individuals adaptation to the situations of his or her life ഒരു total totality of the person ആണ് പേഴ്സണാലിറ്റി അവൻ്റെ തോട്ട്സ് ഇമോഷൻസ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് പേഴ്സണാലിറ്റി എന്നുള്ളതിൽ every individual has unique personality which consist of stable patterns of behaviours thoughts emotions and feelings every individual is unique For successful adaptation of an individual, uh, adjustment to one's uh, physical, socio-cultural, and psychological environment is a must. Adopt ചെയ്യുക പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് കാണാം അത് ഓൾറെഡി ഉണ്ട് each personality is unique and it's all the the adjustment capacity is depends on each personality so basic issues of personality and adjustment നമുക്കറിയാം നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റ്മെന്റ് എളുപ്പമാകുന്നതോ ബുദ്ധിമുട്ടാക്കുന്നതോ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് നമുക്കറിയാം ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് സിബ്ലിങ്സിന്റെ ഇടയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കപ്പിൾസിന്റെ ഇടയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സ്കൂളിൽ വർക്ക് പ്ലേസിൽ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം കാരണം നമ്മൾ വളർന്നു വന്ന രീതിയും നമ്മൾ ആയിരിക്കുന്ന മറ്റൊരു സ്ഥലത്തെ അഡ്ജസ്റ്റ് സിറ്റുവേഷനും വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എളുപ്പമുള്ളതാക്കി തീർക്കുന്നത് it's all depends on each one of us നമുക്കത് എത്ര എളുപ്പമുള്ളതാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് നമ്മൾ നോക്കുമ്പോൾ unconscious or conscious influence aware of the two domains നമ്മൾ ചിലപ്പം നമുക്കറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ ഫ്രോയിഡിന്റെ തിയറിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് conscious and unconscious influence unconscious മൈൻഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കോൺഷ്യസോ അൺകോൺഷ്യസോ ആയിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സെൽഫ് ആൻഡ് യുണീക്ക്നെസ് നമ്മളുടെ പേഴ്സണൽ സെൽഫ് നമ്മുടെ യുണീക്ക്നെസ് യുണീക്ക് നേച്ചർ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു how it influence then gender difference ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് differences among men and women have existed from time immemorial acceptance of these difference has now taken place in scientific terms to Now the question arises, why are men aggressive and women so expressive? പുരുഷന്മാർ അഗ്രസീവ് ആണെങ്കിലും അവരധികം എക്സ്പ്രസ് ചെയ്യില്ല സ്ത്രീകൾ മനസ്സിലുള്ളതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യും അവരുടെ ഇമോഷൻസ് അവരുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ അവർ ഒരു വിധത്തിൽ എക്സ്പ്രസ് ചെയ്തുമ്പോൾ തന്നെ അവർക്കൊരു എളുപ്പം ഉണ്ടാവും എന്ത് അഡ്ജസ്റ്റ്മെന്റിന് പുരുഷന്മാരെ സംബന്ധിച്ച് അവർ അത് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നാം കാരണം അവർ അധികം ആരോടും എക്സ്പ്രസ് ചെയ്യില്ല സ്വയം അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സ്ട്രെയിൻ തോന്നാം ദെൻ സിറ്റുവേഷനൽ ഇൻഫ്ലുവൻസ് സിറ്റുവേഷൻ എന്താണോ it's all very variate from situation to situation situation എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമുള്ള സിറ്റുവേഷൻ ആളുകൾ സെറ്റിംഗ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഇതൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എളുപ്പമാകാനും ബുദ്ധിമുട്ടാകാനും സ്വാധീനിക്കുന്നു കൾച്ചറൽ ഇൻഫ്ലുവൻസസ് കൾച്ചർ നമുക്ക് എളുപ്പമുള്ള കൾച്ചർ ആണെങ്കിൽ നമ്മൾ ഒരുവിധം പഠിച്ചു വളർന്നു വന്ന കൾച്ചർ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എളുപ്പമുണ്ട് എൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് സാധാരണ ഫാമിലി ലൈഫിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി എപ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് അവിടെയാണ് പിന്നീടുള്ള അവളുടെ ലൈഫ് അപ്പോൾ ആ കൾച്ചർ അവരുടെ സിറ്റുവേഷൻ അവരുടെ രീതികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം പെൺകുട്ടി വളർന്നു വന്നത് കുറച്ചും കൂടി ലിബറൽ ഒരു സിറ്റുവേഷനിൽ ഒരു കുറച്ച് റിജിഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവുള്ളൂ ഫാമിലി ലൈഫും സ്മൂത്ത് ആവുള്ളൂ then basic aspects of personality psychoanalytic perspective എന്ന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ് സുരസുര വണ്ണിലെ ബുക്കിൽ ബ്ലോഗ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പേഴ്സണാലിറ്റിയെ നമ്മൾ പല രീതിയിലൂടെ പല പെർസ്പെക്റ്റീവിൽ കാണാനായിട്ട് സാധിക്കും സൈക്കോ അനാലിറ്റിക് പെർസ്പെക്റ്റീവിൽ new analytic ego perspective biological perspective behaviourist perspective cognitive perspective repeated ആയിട്ടുണ്ട് trait perspective humanistic and existentialism perspective social interactionist perspective അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തിയറികളാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തിയറിയെ ബേസ് ചെയ്ത് പേഴ്സണാലിറ്റിയെ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് പക്ഷേ ഓൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പല രീതിയിലൂടെ നമ്മൾ പേഴ്സണാലിറ്റി നോക്കി കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കോംപ്രഹെൻസീവ് വ്യൂ ഓൺ പേഴ്സണാലിറ്റി നല്ല അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു ഏരിയസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ നമ്മൾ കണ്ടു parents child relationship husband and wife couples relationship in laws relationship extend ആയിട്ടുള്ള റിലേറ്റീവ്സുള്ള ഉള്ള റിലേഷൻഷിപ്പ് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഏരിയാസ് ആണ് family adjustment family situation family setting ആയിട്ടുള്ള adjustment school adjustment sexual adjustment career adjustment old age adjustment career adjustment ഇപ്പോൾ നമുക്ക് അറിയാം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കരിയർ കിട്ടണമെന്നില്ല നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള കരിയർ കിട്ടണമെന്നില്ല കാരണം ഒരു കരിയറിൽ കിട്ടാൻ അതനുസരിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കിട്ടുന്ന കരിയറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്ലറിഷ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓൾഡ് ഏജ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് വരുമ്പോഴും കുറെ അധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് and characteristics of adjustment developing our sense of individuality or ego identity, developing a sense of independence. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന കാര്യം sense of individuality or ego identity നമുക്ക് പേഴ്സണലി ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അതേപോലെ തന്നെ അതർ പേഴ്സണും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും മറ്റുള്ളവരുടെ ഐഡിയ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാവും developing a sense of independence independence കുറച്ചും കൂടി ആ ഒരു സെൻസ് അവനവനും മറ്റുള്ളവർക്കും ആ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം അതോടുകൂടി മറ്റുള്ളവരെ കാണാനും എനിക്ക് എൻ്റെ സ്വാധീന എൻ്റെ ഫ്രീഡം അനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു ഒരു ഞാൻ എന്നെ അനുവദിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും അനുവദിച്ചാൽ അവർക്കുണ്ട് ആ ഒരു രീതി എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും ഡെവലപ്പിംഗ് സെൻസ് ഓഫ് കോൺഫിഡൻസ് എൻ്റെ എനിക്ക് എനിക്കത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റിയുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ പെർട്ടിക്കുലർ കരിയറുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുമെന്ന കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഈ കോൺഫിഡൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മെ എളുപ്പമാക്കും developing acceptance of self and others ഞാനായിരിക്കുന്ന അവസ്ഥ എനിക്ക് എന്താണോ എൻ്റെ പോസിറ്റീവ്സ് എൻ്റെ സ്ട്രെങ്ത് അപ്പം തന്നെ എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇത് ഞാൻ എൻ്റെ ലിമിറ്റേഷൻസോടുകൂടി എൻ്റെ കഴിവുകളോടുകൂടി എൻ്റെ സ്ട്രെങ്തോടുകൂടി ഞാൻ എന്നെ അംഗീകരിക്കുന്ന പോലെ തന്നെ ഞാൻ മറ്റുള്ളവരെയും അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എളുപ്പമുണ്ടാവും developing a sense of security അപ്പോൾ ഞാൻ സെക്യൂർ അല്ല എന്നെ ഒരു ഫാമിലിയിൽ എൻ്റെ ഒരു ഫാമിലി സെറ്റിങ്ങിൽ ഞാൻ സെക്യൂർ അല്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ ഒരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ എന്നെ ഒരു വർക്കിംഗ് പ്ലേസിൽ എൻവയോൺമെൻറ്റിൽ എനിക്ക് ഞാൻ സെക്യൂർ അല്ല എന്ന് തോന്നിയാൽ ഒരിക്കലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എളുപ്പമാവില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എപ്പോഴും ഞാൻ ഇൻസെക്യൂർ ആവും ഇൻസെക്യൂർ കൊണ്ടിരിക്കുമ്പോൾ അതൊരു കുട്ടിയെ സംബന്ധിച്ചായാലും അഡൽട്ട് ആയാലും ഓൾഡ് ഏജിലായാലും ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ട് ഞാൻ ആക്സെപ്റ്റഡ് ആവുമോ അല്ലെ എന്നെ മനസ്സിലാക്കുമോ ഞാനിത് എക്സ്പ്രസ് ചെയ്താൽ മറ്റുള്ളവർ മനസ്സിലാക്കുക മറ്റുള്ളവർ അംഗീകരിക്കുക എന്നൊക്കെ കാര്യങ്ങളൊക്കെ അതിന് എനിക്ക് കുറിച്ചൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും then developing a sense of responsibility uh, it's my responsibility to adjust with a uh, particular situation or with a particular uh, personality അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കണക്കിലെടുത്തില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകും so if you develop a sense of responsibility it will be easy for us to adjust with the situations and the persons developing goal orientation and sense of direction ഒരു പർട്ടിക്കുലർ ഗോൾ എനിക്ക് മൈൻഡിലില്ല ഞാൻ എന്താവണം എന്ത് ചെയ്യണം എവിടെ ആയിരിക്കണം ആരായിരിക്കണം എൻ്റെ പാർട്ട്ണർ ഞാൻ എന്തായിരിക്കണം എന്ത് ജോബാണ് ഞാൻ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഗോൾ ഇല്ലെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഗോൾ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിറക്റ്റഡ് ആണ് എനിക്കൊരു ഡിറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര സ്ട്രഗിൾസ് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും developing a sense of time perspective time time management അല്ലെങ്കിൽ ടൈം പിരീഡ് അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ടൈം എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരും പറയും എനിക്ക് സമയമില്ല അതിന് സമയമില്ല എനിക്ക് ടൈം എനിക്ക് ഒരു കാര്യത്തിനും ടൈമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് അതിനൊരു മാനേജ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ കുറച്ച് എളുപ്പമുണ്ടാവും developing personal values and philosophy of life ഒരു വാല്യൂസ് നമുക്ക് ഓരോക്കും ഒരു ഫിലോസഫി ഓഫ് ലൈഫ് അല്ലെങ്കിൽ പർട്ടിക്കുലർ വാല്യൂസ് എനിക്കുണ്ടെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യാനായിട്ട് sense of commitment love justice ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് തന്നെ മുന്നോട്ട് പോകാനും ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ടാവും ഡെവലപ്പിംഗ് ആ പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം എപ്പോഴും ഉണ്ടാവും എവിടെയാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഫാമിലിയിലായാലും വർക്കിംഗ് പ്ലേസിലായാലും പ്രോബ്ലം ഉണ്ടാവും പക്ഷെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാൻ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടാവും അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ അത് കപ്പിൾസ് റിലേഷൻഷിപ്പിലായാലും പാരൻസ് റിലേഷൻഷിപ്പിലായാലും ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ അഡ്ജസ്റ്റ്മെന്റ് കുറച്ചുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടാവും യൂണിറ്റ് ത്രീ സോഷ്യൽ കൊഗ്നീഷൻ നമ്മുടെ ഈ what is personality account different perspective ഇല്ലേ അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ കാരണം അത് ഫസ്റ്റ് ഇയറിലെ ഒന്ന് പറയുന്നു പിന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നു അപ്പൊ will not get a all conclusion of what is personality according to psycho analytic perspective and other perspective otherwise you share a short note on this perspective personality according to different perspective in our group okay psycho analytic perspective എന്ന് പറയുമ്പോൾ ഇത് പലപ്പോഴും പല സ്ഥലങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യമാണ് സൈക്കോ അനാലിറ്റിക് പെർസ്പെക്റ്റീവ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ twenty page twenty seven psycho analytic പെർസ്പെക്റ്റീവിൽ കൂടുതലായിട്ടും സിഗ്മൺ ഫ്രോയിഡിന്റെ തിയറിയാണ് സൈക്കോ അനാലിറ്റിക് അപ്പോൾ പുള്ളി അതിലത്തെ എന്താ പറയുക കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിനാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ പറയുക uh, study Freud's theory in sub- substantial details covering topics like a psychic structure, conscious and unconscious, psychosexual stages, defense mechanism and limitations and applications of Freud's theory. So ഫ്രോയിഡിനെ സംബന്ധിച്ച് ആം, എന്താ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് ഈ എന്താ പറയാ അൺകോൺഷ്യസ് മൈൻഡിനാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ മൈൻഡിന്റെ ഒരു മേജർ പോർഷൻ അൺകോൺഷ്യസ് മൈൻഡാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജും അൺകോൺഷ്യസ് മൈൻഡാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മളെ കുഞ്ഞുനാളിൽ കിട്ടിയിരിക്കുന്ന നമ്മളുടെ എല്ലാ കാര്യങ്ങളും അൺനോയിങ്ങിലി നമ്മൾ സേവ് ചെയ്യുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് ദെൻ ഫ്രോയിഡ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന കാര്യത്തിലാണ് അപ്പോൾ ഈ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ് വളരെ പ്ലഷർ തിയറിയാണ് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്തു തീർക്കണം എൻ്റെ പ്ലഷർ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് അപ്പോൾ ഉറങ്ങണം തോന്നിയാൽ ഉറങ്ങണം കഴിക്കണം തോന്നിയാൽ കഴിക്കണം അതാണ് ഇത് എപ്പോഴും നമ്മളെ അത് ബേസിക്കലി എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യമാണ് നമ്മളിലൊക്കെ നമ്മൾ എത്ര വലുതായാലും ഈ ഒരു ഭാഗം നമ്മുടെ പേഴ്സണാലിറ്റിയിലുണ്ട് അത് ചെയ്യാനാണ് നമുക്ക് എപ്പോഴും ആഗ്രഹവും ഇഷ്ടവും തോന്നുക സൂപ്പർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മോറൽ ആണ് മോറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നീ അത് ചെയ്യരുത് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന മോറൽ ആണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഇതാണെങ്കിൽ എപ്പോഴും ആ ഒരു ചൈൽഡ് ലൈക്ക് പേഴ്സണാലിറ്റി ആയിരിക്കാം സൂപ്പർ ഈഗോ ആണ് ഒരു വ്യക്തി എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇതിന്റെ ഇടയിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ഉള്ളില് അൺകോൺഷ്യസ് മൈൻഡിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു പക്ഷെ ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാലിറ്റി പ്രിൻസിപ്പിളാണ് റിയാലിറ്റി നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് അപ്പോൾ ഈ ഈഗോ എപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഈഗോ ആണ് മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഇതെങ്ങനെ ഈ രണ്ട് ഇതിനെയും സൂപ്പർ ഈഗോയെയും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ അപ്പൊ ഇതും സൂപ്പർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് വ്യക്തിക്ക് വ്യക്തിക്ക് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു ഈ ആൻസൈറ്റിയെ ഓവർകം ചെയ്യാനായിട്ട് പല മെക്കാനിസം എടുക്കുന്നത് സെൽഫ് ഡിഫൻസ് മെക്കാനിസം അത് ഒരു വ്യക്തിയെ എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്യുന്നതോ ഡെവലപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതോ ആകാം വളർത്തുന്നതോ ആകാം അപ്പോൾ ഈ അതനുസരിച്ചാണ് ആ വ്യക്തിയുടെ ആ ഒരു കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നമ്മളുടെ കോൺഫ്ലിക്റ്റ് പ്രകാരം അതനുസരിച്ചാണ് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് വളരുന്നതെന്ന് അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് new analytic or ego perspective എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും എംഫസൈസ് ഓൺ ഐഡന്റിറ്റി കാളിയോങ്ങും ആൽഫ്രഡ് അഡ്ലറും ഒക്കെ ഈ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്കറിയാം ഒരു ടീനേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത് ഞാൻ ആരാണ് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരുന്നത് അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി ഐഡന്റിറ്റി ഫോർമേഷൻ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഐഡന്റിറ്റി ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചായിരിക്കും എൻ്റെ പേഴ്സണാലിറ്റിയുടെ വളർച്ചയും പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയും ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളുടെ പാരൻസിൽ നിന്ന് കിട്ടിയ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രത്യേകതകൾ അത് നമ്മുടെ ബിഹേവിയർ ആവാം നമ്മുടെ അപ്പിയറൻസ് ആവാം സ്വഭാവ പ്രത്യേകതകളാകാം രോഗങ്ങളാവാം എന്തും അതിനെ ബേസ് ചെയ്ത് അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നു ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ ബിഹേവിയർ എന്ന് പറയുന്നത് ലേണിംഗ് തിയറിയാണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഹേവിയർ ഇത് just opposite of psycho analytic psycho analytic focus on our unconscious mind behaviourist എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ ആണ് behaviour always it's we can see others can observe our behaviour so ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ഒബ്സർവ് ചെയ്ത് ഞാൻ എന്ത് മനസ്സിലാക്കുന്നു ഞാൻ എന്ത് ലേൺ ചെയ്തു അതാണ് എൻ്റെ ബിഹേവിയർ ആയിട്ട് ഞാൻ ചെയ്യുന്നത് so that's also influence the personality development അപ്പോൾ നമ്മൾ ഈ ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് വ്യൂ പെർസീവ് ചെയ്യുമ്പോഴേ പേഴ്സണാലിറ്റി ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് what is according to his behaviour അവൻ നല്ലതാണോ ചെയ്യണത് മോശമാണോ ചെയ്യണത് എന്നനുസരിച്ചാണ് ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് കൊഗ്നേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ കൊഗ്നേറ്റീവ് നമ്മുടെ തോട്ടാണ് thought processing whether it is normal or abnormal അതാണ് ഞാൻ എന്താണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ എനിക്ക് വേൾഡിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂ അല്ലെങ്കിൽ എൻ്റെ thought it's all depends on അത് എൻ്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നു ട്രേറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ട്രേറ്റ് നമുക്ക് നമ്മുടെ ടോട്ടൽ പെർസ്പെക്റ്റീവ് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ഉണ്ട് ആ ട്രേറ്റ്സിൻ്റെ ഫോക്കസ് ചെയ്ത് characterise traits are central traits that are traits that are central to a person central traits ഉണ്ട് സെക്കൻഡറി ട്രേറ്റ്സ് ഉണ്ട് നമ്മുടെ ഇന്നേറ്റ് കപ്പാസിറ്റി നമ്മുടെ ഇന്നേറ്റ് കഴിവുകൾ സ്വഭാവ പ്രത്യേകതകൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് അത് നമ്മുടെ പെരിഫറലായിട്ട് നമ്മുടെ പേഴ്സൺ നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ആണ് ഈ ട്രേറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ആ വ്യക്തിയെ ചിലര് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ ഫോക്കസ് ചെയ്യുന്നു ചിലർ സ്വഭാവത്തെ ഫോക്കസ് ചെയ്യുന്നു ചിലർ ജനറ്റിക് ഫോക്കസ് ചെയ്ത് ഒരു പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നു അനുസരിച്ചാണ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി ടു ഡെവലപ്പ് അതാണ് അവന് തീർച്ചയായിട്ടും അവന് കഴിവുണ്ട് അതിൻ്റെ കഴിവത്തിൽ മാക്സിമത്തിൽ എത്തിച്ചേരാനായിട്ട് കാൾ റോജറൊക്കെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പെടുന്ന ആളുകളാണ് അബ്രാഹം മാർസലോ അബ്രാഹം മാർസലോടെ ആ തിയറി നമുക്കറിയാം ഏറ്റവും സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിച്ചേരാനുള്ള കപ്പാസിറ്റി ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് ഈ തിയറി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൻ്റെ ആ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ negatively influence the personality of the person then social interactionist perspective ഒരു വ്യക്തിയുടെ person situation interactionist aspect of the personality നമ്മളത് നേരത്തെ മുതൽ കണ്ടതാണ് എൻ്റെ സൊസൈറ്റി അല്ലെ കൾച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആ പേഴ്സ് ആ വ്യക്തിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ ഒരു വ്യക്തി എങ്ങനെ വളർന്ന ഒരു അമേരിക്കൻ കൾച്ചറിൽ വളരുന്ന ഒരു പേഴ്സണാലിറ്റിയും ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഏഷ്യൻ കൾച്ചറിൽ വരുന്ന ഒരു വളർന്ന ഒരു വ്യക്തിയും പേഴ്സണാലിറ്റിയിലൊരു വ്യത്യാസം അപ്പോൾ ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ആ വ്യക്തിയെ നോക്കി കാണുമ്പോൾ ആ വ്യക്തിയുടെ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ബേസിക് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ചെറുതായിട്ടൊന്ന് ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക ഈ പുസ്തകം മാത്രം വായിച്ച് നിങ്ങൾക്ക് മനസ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടില്ല you can refer the first year book of zero zero one zero zero one എന്ന് പറഞ്ഞാൽ M C F T zero zero one then other psychological ടെക്സ്റ്റുകളൊക്കെ ഇത് ബേസിക് ആണ് സൈക്കോളജിയുടെ ബേസിക് ആണ് പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആണ് അപ്പോൾ ബേസിക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ തിയറികളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു പഠിച്ചോളൂ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ചോദിക്കാനുണ്ടോ ഓക്കെ അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് പോവാം 3 three is on social cognition social psychology പഠിക്കുന്നതുകൊണ്ടാണ് സോഷ്യൽ കൊഗ്നീഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കൊഗ്നീഷൻ എന്താണെന്ന് നമുക്കറിയാം നിങ്ങൾ അറ്റൻഡൻസ് ഇടാത്തവരൊന്നും അറ്റൻഡൻസ് ഇട്ടുള്ളൂ കേട്ടോ രണ്ടാളുകൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ രണ്ടുപേർ അറ്റൻഡൻസ് ഇട്ടിട്ടില്ല എന്ന് കാണുന്നു നിങ്ങള് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഇട്ടിട്ട് ലീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അറ്റൻഡൻസ് ഇടാൻ സാധിക്കില്ല കാരണം ഇത് ഇപ്പൊ സെഷൻ തീരാൻ പോവാണ് ഓൺലി നമുക്ക് ഓൾറെഡി കഴിയാറായി ഫ്യൂ മിനിറ്റ്സ് ഓൺലി ലെഫ്റ്റ് ഒരാള് ഡോക്ടർ എലിസബത്ത് ആയിരിക്കും സിസ്റ്റർ ഡെയിലി വിട്ടായിരുന്നു അറ്റൻഡൻസ് ഇട്ടില്ലായിരുന്നോ പിന്നെ ഒരാൾ കൂടെ പത്ത് മണിക്ക് കൊച്ചിന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്ന് ലീവ് ചെയ്തിട്ടുണ്ട് അതെ ക്ലാസ് കഴിയുമ്പോ കേറും എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് പക്ഷെ ഇനി നിങ്ങൾക്ക് ആ അറ്റൻഡൻസിൽ കേറാൻ പറ്റില്ലല്ലോ സെഷൻ കഴിഞ്ഞല്ലോ ഇല്ല മാം ഞാൻ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് ദീപിക ഞാനായിരുന്നു കൊച്ചിന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത് അതെ ആ ഓക്കെ ഓക്കെ ഓക്കെ മറ്റേത് എലിസബത്താ okay okay no problem So I think uh, we can take a break now. It's already two hours. Uh, by the time you can just go through the uh, next part. Now maybe uh, if you need after one hour or uh, uh, we can have it after one hour or after half an hour. Since it is online session, it will be difficult for you to con continuously looking at the mobile or laptop no lunch break എപ്പോഴായിരിക്കും ലഞ്ച് ബ്രേക്ക് നമ്മൾ ഇപ്പോഴത്തെ ഈ ഇതനുസരിച്ച് ലെവൻ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് ട്വൽവ് അല്ലേ twelve twelve two twelve one two o'clock two o'clock then three two five next session So now we have. we can follow the timetable all, uh, already you are shared because those who are not participating now, no, they will. We suppose that uh, the program will be going according to the timetable. Okay, so next session we will have it at 11 o'clock, 11 to 2 o'clock. Okay, then third session. 12 to 2 o'clock, right? Not 11. And yeah, 12 to 2 o'clock. Okay okay 12 to 2 o'clock then 3 to 5 o'clock okay okay thank you okay so see you after one hour okay sister take rest relax thank you ma'am you can thank go you, for your coffee break thank you thank you